പ്രൈസ്തലോൺ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കട്ടെ കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം കേട്ട് അനേകരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു നല്ല നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു നിങ്ങൾ അയച്ചു തന്ന മെസ്സേജുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അറിയുവാനിടയായി ഇന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ദൈവവചന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും അതിനായിട്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം സന്തോഷത്തോടെ ഹാലലൂയ നല്ല രാത്രിക്കായി ദൈവത്തോട് നന്ദി പറയുന്നു ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം അമീൻ അല്പസമയത്തെ ചിന്തയ്ക്കായി രണ്ട് കോരിന്തിയ ലേഖനം നാലാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ച് രണ്ട് കോരിന്തിയ ലേഖനം നാലാമധ്യായം പത്താമത്തെ വാക്യം യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു കരങ്ങൾ ഉയർത്തി നല്ലൊരു ആമയും പറഞ്ഞ് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു അമീൻ യേശുവിൻ്റെ ജീവനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ഐ മീൻ ജീവൻ എന്ന് പറയുമ്പോൾ ജീവനോട് ഇരിക്കുക ഐ മീൻ നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ അകത്ത് യേശുവിൻ്റെ ജീവൻ ഉള്ളത് കൊണ്ടാണ് അമേൻ ജീവൻ അകത്തുണ്ടെങ്കിൽ അമീൻ ആ ജീവന്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടണം പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഒന്നു മുതലുള്ള ആ അധ്യായങ്ങൾ നാം പഠിച്ചു വന്നാൽ ഐ മീൻ ഒരു ക്രിസ്തീയ ജീവിത യാത്രയിൽ ഓരോ ദൈവ പൈതലിനും കഷ്ടതയുണ്ടെന്നും പ്രതിസന്ധിയുണ്ടെന്നും പ്രതികൂലങ്ങളുണ്ടെന്നും പ്രതിയോഗിയുണ്ടെന്നും ഐ മീൻ സഭയോട് പറയുക നല്ലൊരു ആമീൻ പറഞ്ഞേ ഐ മീൻ ക്രിസ്തീയ ജീവിതം അതിനകത്ത് കഷ്ടതയുണ്ട് ഐ മീൻ അതിനകത്ത് വേദനകളും ഞെരുക്കങ്ങളും ഒക്കെയുണ്ട് യേശുവിനെ അറിഞ്ഞാൽ പിന്നീട് കഷ്ടതയില്ല രോഗമില്ല പ്രതിസന്ധിയില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല എന്നാൽ നിന്റെ കഷ്ടതയുടെ നടുവിൽ തളർന്നു പോകാതെ നിന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ജീവൻ നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട് ഒന്നാം അധ്യായത്തിന്റെ അമേൻ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു അമീൻ നല്ലൊരു ആമീൻ പറഞ്ഞേ അമീൻ കഷ്ടം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ അപ്പോൾ കഷ്ടം പെരുകുമ്പോൾ അവിടെ എന്തുകൂടി പെരുകി വരികയാ ക്രിസ്തുവിൻ്റെ നിങ്ങൾ എന്നോട് ചേർന്ന് മിണ്ടണേ ക്രിസ്തുവിൻ്റെ ആശ്വാസവും അവിടെ പെരുകി വരികയാ ഐ മീൻ ഇന്ന് ഐ മീൻ ഈ രാത്രിയിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രാർത്ഥനാ വിഷയമുണ്ട് ഐ മീൻ സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ ഇവിടെ ഇരിക്കുന്നു ശാരീരികമായി ഇവിടെ ഇരിക്കുന്നു അമീൻ നമ്മുടെയൊക്കെ ശരീരത്തിന് മേൽ രോഗം വന്നിട്ടുണ്ട് അമീൻ നമുക്ക് പലപ്പോഴും മാനസിക സംഘർഷങ്ങൾ വന്നിട്ടുണ്ട് സാമ്പത്തിക ഞെരുക്കങ്ങൾ വന്നിട്ടുണ്ട് അമീൻ ഇതൊക്കെ വന്നിട്ടും ഇന്ന് രാത്രിയിലും നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ അകത്തു വെളിപ്പെട്ട യേശുവിൻ്റെ ജീവന അമീൻ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അമീൻ പൗലോസ് അമീൻ പ്രാർത്ഥിച്ചു തൻ്റെ ശരീരത്തിലെ ശൂലമൊന്ന് മാറ്റാൻ അമീൻ ശൂലമൊന്ന് മാറ്റാൻ പ്രാർത്ഥിച്ചപ്പോൾ അമീൻ ഐ മീൻ പൗലോസിന് ലഭിച്ച മറുപടി അതവിടെ ഇരിക്കട്ടെ എൻ്റെ കൃപ നിനക്ക് മതി അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും എൻ്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരും അപ്പോൾ പൗലോസ് പറയുകയാ എൻ്റെ ബലഹീനതയിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു എന്താ ഭക്തനെ ഈ ബലഹീനതയിൽ അതിയായി സന്തോഷിക്കാൻ കാര്യം ഐ മീൻ പറഞ്ഞത് ബലഹീനതയിൽ തികയുന്ന ഐ മീൻ ശക്തി എൻ്റെ ശരീരത്തിൻ്റെ മേലെ ഇറങ്ങി വരും അപ്പോൾ തൻ്റെ സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ തൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് കൊരിന്ത്യ സഭയോട് പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടം പെരുകി വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ആശ്വാസവും പെരുകി വരികയാണ് ആമീൻ ഇന്ന് രാത്രിയിലും നിങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു സന്തോഷമുണ്ടാകേണ്ടത് നാം യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളായവരാ ആ യേശുവിൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിച്ചപ്പോൾ ഐ മീൻ യേശുവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിലൂടെ വെളിപ്പെടുകയാണ് അമീൻ അതുകൊണ്ടാണ് പൗലോസ് അടുത്ത ഭാഗത്ത് പറയുക അമീൻ ഞങ്ങൾ ഭയങ്കര കഷ്ടതയിലായി ആ സീൽ വെച്ച് ഞങ്ങൾക്ക് മരണകരമായ പ്രതിസന്ധി ഉണ്ടായി ഇങ്ങനെയാ പറയുന്നത് അമീൻ ആ അമീൻ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിന് ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു ഒൻപതാമത്തെ വാക്യം മരിക്കുമെന്ന് വരെ എന്ത് ചെയ്യേണ്ടി വന്നു നിർണയിക്കേണ്ടി വന്നു ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങളിൽ അവനിൽ ആശ വച്ചുമിരിക്കുന്നു ദൈവസഭയെ ധൈര്യപ്പെടുത്തുകയാണ് ദൈവസഭയെ ബലപ്പെടുത്തുകയാണ് ഹമീൻ കൊരിന്ത്യ സഭയെ ആസയിൽ വെച്ച് ഞങ്ങൾക്ക് മരണകരമായ ഒരു പ്രതിസന്ധി വന്നു അമീൻ മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു എന്നാൽ ആ ഭയങ്കരമായ പ്രതിസന്ധിയിൽ നിന്ന് ഐ സ്വർഗത്തിന് ദൈവം ഞങ്ങളെ വിടുവിച്ചു അമീൻ അടുത്ത വാക്ക് പറയുന്ന അവൻ വിടുവിക്കും മേലാലും വിടുവിക്കും അവനിൽ ഞങ്ങൾ ആശ വച്ചിരിക്കുകയാ കാര്യം എന്താണെന്നറിയാമോ അമീൻ മരണകരമായ പ്രതിസന്ധി വന്നപ്പോഴും അമീൻ ആ യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നിടത്തോളം കാലം യേശുവിന്റെ ജീവൻ ഞങ്ങളിൽ നിന്ന് വെളിപ്പെടുകയാണ് അമീൻ ആ മരണം വെളിപ്പെടുന്ന ശരീരത്തിലൂടെയാ ജീവൻ വെളിപ്പെടുന്നത് ആമീൻ ദൈവമക്കളെ എന്താണ് യേശുവിൻ്റെ മരണം യേശു ക്രിസ്തു ആമീൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ആമേൻ അവനെ മൂന്നാം ദിവസം പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു അപ്പോൾ നാം എങ്ങനെ മരിക്കുന്നത് നാം പാപസംബന്ധമായി മരിക്കുക അപ്പോൾ പൗലോസ് പറയുന്നു കൊരിന്ത്യ സഭയെ ഒരിക്കലായിട്ടല്ല നിങ്ങൾ മരിക്കുന്നത് നിങ്ങൾ യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നാൽ അപ്പോൾ നിങ്ങളുടെ മേൽ യേശുവിൻ്റെ ജീവൻ വ്യാപരിച്ചു എന്നാൽ എപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ അത് വെളിപ്പെടണമെങ്കിൽ എപ്പോഴും വെളിപ്പെടണമെങ്കിൽ നിങ്ങളിൽ എന്ത് വെളിപ്പെടണം ആ മരണം വെളിപ്പെടണം ഐ മീൻ എന്ത് മരണമാ വെളിപ്പെടേണ്ടത് നിങ്ങൾ പാപസംബന്ധമായി മരിച്ച ആ മരണത്തിന്റെ അനുഭവങ്ങൾ വെളിപ്പെടണം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണം അമീൻ ഞാൻ ലേഖനമാ പ്രസംഗിക്കുന്നത് എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് അമീൻ യേശുവിൻ്റെ ജീവൻ പ്രസംഗിക്കുന്ന പറയുന്ന ഈ സമയം നിങ്ങളുടെ മേലാ ജീവൻ വെളിപ്പെട്ട് വരണം ദൈവക്കളെ യേശുവിൻ്റെ ജീവൻ നമ്മുടെ അകത്തില്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടവരാ ഐ മീൻ നാം സ്നാനപ്പെട്ടവരാ ശരിയാ അവന്റെ മരണത്തിൽ പങ്കാളിയായി എന്നാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരങ്ങളിൽ ആ മരണം വെളിപ്പെടുന്നില്ല എങ്കിൽ ആ ജീവൻ വെളിപ്പെടത്തില്ല എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ആ മരണം വെളിപ്പെടണം ഐ മീൻ ഏത് മരണമാ യേശു കാൽവറിയിൽ ഐ മീൻ പാപികൾക്ക് വേണ്ടി പാപം ഏറ്റെടുത്ത് മരിച്ച മരണം ഐ മീൻ ഏ പിതാവിനെ അനുസരിച്ച് താൻ ഏറ്റെടുത്ത മരണം അപ്പോൾ ആ മരണം നമ്മുടെ ശരീരത്തിൽ നാം വെളിപ്പെടുത്തണം എങ്കിൽ മാത്രമേ യേശുവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിലൂടെ വെളിപ്പെടുത്തുള്ളൂ നല്ലൊരാമയും പറഞ്ഞാട്ടെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാ ബലഹീനതയിൽ തികയുന്ന ദൈവശക്തി ഇറങ്ങണം ആമീൻ അതിഭയങ്കരകരമായ മരണത്തിലൂടെ വിടുവിക്കപ്പെട്ടു എന്ന് പൗലോസ് പറയുമ്പോൾ ആമീൻ നാം പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നമ്മുടെ ആരോഗ്യം കൊണ്ടല്ല രോഗി സൗഖ്യമാകുന്നത് പിന്നെയോ നമ്മളിലൂടെ പുറപ്പെടുന്ന യേശുവിൻ്റെ ജീവന ആദ്യത്തെ മനുഷ്യനായ ആദാമിനെ നാം ശ്രദ്ധിക്കണം ഐ മീൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കി അമീൻ ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അമീൻ നമുക്ക് വളരെ വ്യക്തമായി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അമീൻ വളരെ ശാന്തമായി നമുക്ക് ഈ ഭാഗങ്ങളെ അമീൻ ധ്യാനിക്കാൻ കഴിയണം അമീൻ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ അമീൻ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ശ്രദ്ധിക്കണമേ ഐ മീൻ ഈ മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കുന്നത് ഐ മീൻ നല്ല ഐ മീൻ നമ്മുടെ കൈ പോലെ നല്ല കൈയായി കാലായി കണ്ണിന് മീൻ കണ്ണായി മൂക്കായി ചെവിയായി എല്ലാ രൂപവുമായി കഴിഞ്ഞു പക്ഷേ ഈ മനുഷ്യന്റെ മേൽ ചലനമില്ല ആമേൻ ആ രൂപമുള്ള ഈ മനുഷ്യന് ചലനമില്ല മാത്രമല്ല ഈ മനുഷ്യന് സംസാരിക്കുവാനോ നടക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയത്തില്ല ഈ മനുഷ്യന്റെ മേൽ ആമേൻ ജീവൻ ഉണ്ടാകട്ടെ എന്നല്ല പറഞ്ഞത് പിന്നെയോ ദൈവം അവന്റെ മൂക്കിലേക്ക് ദൈവത്തിന്റെ ജീവനെ ആമേൻ അപ്പോൾ ആദ്യത്തെ ആദാമിന്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ അമീൻ ദൈവത്തിന്റെ ജീവനാണ് ദൈവത്തിന്റെ ശ്വാസമാ ഐ മീൻ ആ മനുഷ്യന് മാത്രമേ സകലത്തെയും അടക്കി വാഴാനുള്ള അധികാരമുള്ളൂ ആർക്കാ ഐ മീൻ അടക്കി വാഴാനുള്ള അധികാരം ഐ മീൻ സമുദ്രത്തിലുള്ള സകലത്തെയും ആകാശത്തിലുള്ള സകല പറവികളെയും ഐ മീൻ സകല ജന്തുക്കളെയും സകലത്തെയും ദൈവമുണ്ടാക്കിയ സകലത്തെയും അടക്കി വാഴുവാൻ അതിൻ്റെ ഫലമെടുത്ത് ഭക്ഷിപ്പാൻ മാത്രമല്ല പിന്നെയോ സകലത്തിൻ്റെ മേലും ഒരു അധികാരം ദൈവം കൊടുത്തു ആരുടെ മേൽ അധികാരം കൊടുത്ത് ഐ മീൻ ദൈവത്തിൻ്റെ മകൻ്റെ മേൽ അമേൻ മീൻ പിതാവിൻ്റെ ജീവന ഈ മകൻ്റെ മേൽ വെളിപ്പെടുന്നേ മനസ്സിലാകുന്നു ഞാൻ പറയുന്നേ ആമേൻ ഈ ആദാം എന്ന് പറയുന്ന ആദാം ദൈവത്തിൻ്റെ മകൻ ഐ മീൻ ദൈവത്തിന്റെ മകന്റെ മേൽ വെളിപ്പെടുന്ന ജീവൻ ഐ മീൻ ദൈവം അവന്റെ ഊതിയതാ ഹലലൂയ ദൈവം അവന്റെ മൂക്കിലേക്ക് ഊതിയ ആശ്വാസമാണ് അവനിൽ ജീവനായി വെളിപ്പെട്ട് നിൽക്കുന്നത് ഐ മീൻ അവന്റെ അകത്ത് ഐ മീൻ മകന്റെ മേൽ ഊതിയ ജീവൻ അതുകൊണ്ടാണ് പിതാവിൻ്റെ മേലുള്ള ഇതിൻ്റെ മേലുള്ള സകലത്തെയും അടക്കി വാഴാനുള്ള അധികാരം ആമേൻ ഈ മനുഷ്യന്റെ അനുസരണക്കേടിനാൽ ആമേൻ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് വന്നു പ്രിയരെ ആമേൻ ആദ്യത്തെ മനുഷ്യൻ പാപമായി മരിച്ചു അവന്റെ അമീൻ അകത്തെ ആമേൻ മനുഷ്യൻ മരിച്ചു മീൻ ആത്മീയൻ മരിച്ചു കഴിഞ്ഞു എന്നാൽ സ്വർഗത്തിലെ ദൈവം മീൻ യേശുവിനെ പിതാവാം ദൈവം ഭൂമിയിൽ അയച്ചു മീൻ മാനവരാശിയുടെ മുഴുവൻ പാപം ഏറ്റെടുത്ത് കാൽവറിയിൽ മരിച്ചു അമീൻ എന്നിട്ട് അമീൻ മാനവരാശിയോട് അരുളി ചെയ്തത് അമീൻ നിങ്ങൾ പാപസംബന്ധമായി മരിക്കണം ആമേൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണം അപ്പോൾ വീണ്ടും നാം പാപങ്ങളെ ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ പഴയ അമിനാ ജീവൻ നമ്മുടെ മേൽ വ്യാപരിക്കുക അമ്മ അപ്പോൾ ഒരു കാര്യമുണ്ട് ആദ്യത്തെ ആദാമിന്റെ മേൽ പിതാവാം ദൈവം ഊതിക്കൊടുത്ത ജീവനിലൂടെ വെളിപ്പെട്ടു വന്ന അധികാരങ്ങൾ യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി ശരീരങ്ങളിൽ മരണം വെളിപ്പെടുമ്പോൾ അതേ ജീവൻ മാത്രമല്ല മക്കളെങ്കിലോ സ്തോത്രം പറഞ്ഞേ സ്തോത്രം പറഞ്ഞേ അപ്പോൾ നമ്മുടെ മേൽ അമീൻ വെളി പൗലോസ് പറയുന്നത് അവൻ്റെ മരണം എപ്പോഴും വെളിപ്പെടുമ്പോൾ ഞങ്ങളിൽ അവൻ്റെ ജീവനും വെളിപ്പെടുകയാണ് അപ്പോൾ മരണം വെളിപ്പെടുന്ന നിമിഷം ജീവൻ വെളിപ്പെടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ആ ജീവന്റെ അകത്തുള്ള അധികാരവും വെളിപ്പെടുകയാണ് ആമീൻ ആമീൻ ശ്രദ്ധിക്കണം ഓരോ പ്രാവശ്യവും ഒരു പ്രാവശ്യം മാത്രമല്ല ഓരോ നിമിഷവും ഈ മരണം നമ്മൾ വെളിപ്പെടണം അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ പാപികളിൽ ഒന്നാമൻ അവൻ വിളിച്ചു പറയുന്നത് എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട് റോമർ ഏഴില് പക്ഷേ എന്ത് ചെയ്യുക തിന്മ വന്ന് ഭവിക്കുകയാ ആമീൻ എന്താ കാര്യം എന്നറിയാമോ എൻ്റെ പാപത്തിൻ്റെ പ്രമാണത്തോട് പോരാടുന്ന ആമീൻ എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അപ്പോൾ എനിക്ക് കൈകൊണ്ട് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ പാപം വന്നിട്ട് അമിൻ നന്മ ചെയ്യാൻ പറ്റുന്നില്ല കാര്യം ഈ നീതിയുടെ ആയുധമായി യേശുവിൻ്റെ ജീവൻ വെളിപ്പെട്ട ഈ അവയവത്തിൽ അമിൻ പാപം കയറിയിട്ട് ഇതിനെ അനീതിയുടെ ആയുധമാക്കുക നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ ഐ ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് നന്മ ചെയ്യാൻ എന്താ ഉള്ളത് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് വന്ന് ഭവിക്കുക തിന്മ വന്ന് ഭവിക്കുകയാ കാര്യം എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം അതെവിടാ കാണുന്നേ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അമീൻ അപ്പോൾ ജീവൻ വെളിപ്പെടേണ്ട കയ്യിലൂടെ ജീവൻ വെളിപ്പെടുന്നില്ല ജീവൻ വെളിപ്പെടേണ്ട കാലിലൂടെ ജീവൻ വെളിപ്പെടുന്നില്ല കാര്യം ഇതിനെ ഒന്നും എനിക്ക് മരിപ്പിക്കുവാൻ കഴിയുന്നില്ല ആമേൻ എപ്പോഴും നമ്മുടെ ഈ ശരീരത്തിൽ മരണം വെളിപ്പെടണം ആമീൻ ഏത് മരണം ഒന്നാമത് വെളിപ്പെടേണ്ടത് അനുസരണമാ ആമീൻ ഏത് പിതാവം ദൈവത്തെ അനുസരിച്ച് പുത്രൻ കാൽവറിയിൽ മരിച്ച മരണം ആമേൻ നാം പാപസംബന്ധമായി ഒരിക്കൽ മാനസാന്തരപ്പെട്ട മരണം പൗലോസ് അത് എപ്പോഴും വെളിപ്പെടണം അതുകൊണ്ട് എപ്പോഴും മരണം നമ്മളിൽ വെളിപ്പെട്ടാൽ എപ്പോഴും നമ്മളിൽ എന്ത് വെളിപ്പെടും ജീവൻ വെളിപ്പെടും അപ്പോൾ ഓരോ നിമിഷവും ആമി നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കണം ഓരോ നിമിഷവും മരിപ്പിക്കണം ആമീൻ എങ്കിൽ മാത്രമേ നമ്മളിലൂടെ ജീവൻ വെളിപ്പെടത്തുള്ളൂ ആമീൻ എങ്കിലേ നമ്മുടെ വാക്കുകളിൽ ജീവൻ വ്യാപരിക്കത്തുള്ളൂ എങ്കിലേ നമ്മുടെ കരത്തിലൂടെ ജീവൻ വെളിപ്പെടത്തുള്ളൂ പൗലോസ് പറയുക കൊരിന്തിയ സഭയെ ആമീൻ നിങ്ങൾ യേശുവിനെ അറിഞ്ഞു പക്ഷെ നമുക്ക് കഷ്ടമുണ്ട് ഞാൻ ആദ്യം വായിപ്പിച്ചല്ലോ കഷ്ടം പെരുകും തോറും ക്രിസ്തുവിൻ്റെ കഷ്ടം പെരുകും തോറും എന്തും കൂടെ പെരുകിക്കൊണ്ടിരിക്കുക ആശ്വാസവും പെരുകിക്കൊണ്ടിരിക്കുക ഐ മീൻ ഈ സഭയോട് പറയുക ഐ മീൻ അടുത്ത അധ്യായങ്ങളിലൊക്കെ വരുമ്പം പറയുന്നു ഐ മീൻ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഐ മീൻ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത് സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത് മീൻ ആ വാക്യം കൂടി ഞാനൊന്ന് വായിക്കാം അമേ അതിൻ്റെ <clears throat> രണ്ട് കോരിൻ്റെ ലേഖനം രണ്ടാമത്തെ പതിനൊന്നാമത്തെ വാക്യം സാത്താൻ നിങ്ങളെ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ ഐ മീൻ സാത്താന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവൻ നിന്നിലൂടെ വെളിപ്പെട്ടാൽ ഐ മീൻ സാത്താന്യ തന്ത്രങ്ങൾ തകരും അവന്റെ അടിമത്വത്തിൽ കിടക്കുന്നതിനെ നീ പുറത്തു കൊണ്ടുവരും അവൻ അവൻ രോഗിയാക്കിയതിനെ അവൻ നിരാശപ്പെടുത്തിയതിനെ അവൻ അവൻ ഇങ്ങനെ അടിമയാക്കി വെച്ചിരിക്കുന്നതിനെ നിന്റെ അകത്ത് യേശുവിൻ്റെ ജീവൻ വെളിപ്പെട്ടാൽ നിനക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും എങ്ങനെ അവൻ നമ്മുടെ അവയവങ്ങളൊക്കെ നീതിയുടെ എന്താണ് ആയുധങ്ങളാണ് അപ്പോൾ പിശാജിന്റെ തന്ത്രം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തുന്നതോ നമ്മുടെ കാറിൻ്റെ ടയർ അഴിച്ചു വിടുന്നതോ ഇതൊന്നുമല്ല പിശാജിൻ്റെ തന്ത്രങ്ങൾ ആമീൻ അതൊക്കെ നമ്മൾ വെറുതെ പറയുകയാ അവൻ്റെ ഏറ്റവും വലിയ തന്ത്രം ആമീൻ നമ്മളിലൂടെ യേശുവിനെ ജീവൻ വ്യാപരിക്കരുത് അവൻ പിശാജ് ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഒരു ദൈവ പൈതലിലൂടെ യേശുവിന്റെ ജീവൻ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ചലിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും അവൻ പറയുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും അപ്പോൾ പിശാജിന്റെ തന്ത്രം നിന്റെ കരത്തെ പാപത്തിലേക്ക് കൊണ്ടുപോകാം ഐ മീൻ ഏതായിരുന്നു ഇന്നലെ നീ മരിപ്പിച്ചതായിരുന്നു ഇത് അതുകൊണ്ടാണ് പൗലോസ് ഐ മീൻ കൊലോസിയ സഭയോട് പറയുന്നത് ഐ മീൻ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ കൊലോസിലേനെ മൂന്നൊന്നും ഒന്ന് വായിച്ചേ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ആ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ ആ നിങ്ങൾ മരിച്ചു നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു അത് വായിച്ചോ വായിച്ചോ നമ്മളെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും അടുത്ത ഭാഗം കൂടെ വായിച്ചേ കേട്ടോ ആരോടാ ഈ പറയുന്നതെന്ന് അറിയാമോ രക്ഷിക്കപ്പെടാത്തവരോടല്ല സ്നാനപ്പെടാത്തവരോടല്ല നമ്മൾ വളരെ കെയർഫുൾ ആയത് ശ്രദ്ധിക്കുക ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു ദൈവ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവ പൈതലിനോട് പൗലോസ് പറയുക ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയെ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവീൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ശരിയാ നിങ്ങൾ സ്നാനപ്പെട്ടത് ശരിയാ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ശരിയാ നിങ്ങളുടെ അകത്ത് യേശുവിന്റെ ജീവൻ വ്യാപരിക്കുന്നു ശരിയാ പക്ഷേ ഇനിയും ഈ ശരീരത്തിൽ ദുർനടപ്പ് വരാം അമീൻ ഇനിയും നിങ്ങൾക്ക് കോപം വരാം ഇനി നിങ്ങൾക്ക് ദേഷ്യം വരാം നിങ്ങളുടെ കണ്ണ് മോഹിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അത്യാഗ്രഹം വരാൻ സാധ്യതയുണ്ട് ഐ മീൻ ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിലൂടെ വെളിപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിനെ മരിപ്പിക്കണം സ്തോത്രം നിങ്ങൾ അതിനെ മരിപ്പിക്കണം ഐ മീൻ സ്നാനപ്പെട്ടത് കൊണ്ട് പിശാജ് നമ്മെ വിട്ട് ഓടിപ്പോകത്തില്ല അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് അവൻ ഇനി നമ്മളെ വിട്ട് പോകുന്നില്ല അവൻ തന്ത്രങ്ങളെ മെനയും അവന്റെ ഏക ലക്ഷ്യം ആമീൻ നിന്റെ അവയവങ്ങളിലൂടെ യേശുവിന്റെ ജീവൻ വെളിപ്പെടരുത് യേശുവിന്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ നിന്റെ അവയവങ്ങളെ മരിപ്പിക്കണം ആ മേൻ അപ്പോൾ നാം യേശുവിന്റെ ജീവൻ വ്യാപരിച്ചതാണ് ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിന് മേൽ നിറഞ്ഞതാ പക്ഷേ നമുക്ക് അത്യാഗ്രഹം ഉണ്ടായാലോ ദുർനടപ്പ് വന്നാലോ അതിരാഗം നമ്മളിൽ വെളിപ്പെട്ടാലോ നമ്മുടെ കണ്ണ് മോഹിച്ചാലോ സ്തോത്രം സ്തോത്രം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഈ വിധമായ ഐ മീൻ പ്രവർത്തികൾ നമ്മളിലൂടെ വെളിപ്പെട്ട് അതിനെ മരിപ്പിക്കുന്നില്ലെങ്കിൽ എന്ത് നമ്മളിൽ നിന്ന് വെളിപ്പെടത്തില്ല യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്നില്ല അപ്പോൾ നാം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നടന്നാലും ചെയ്താലും ജീവൻ വെളിപ്പെടുന്നില്ലെങ്കിൽ ഒരു കാര്യം നമുക്കറിയാം ഐ മീൻ ഐ മീൻ ദൈവത്തിൻ്റെ സാദർശ്യത്തിനുണ്ടാക്കിയ മനുഷ്യൻ എപ്പോഴാ ചലിക്കാൻ തുടങ്ങി എപ്പോഴാ അധികാരമുള്ളതായി മാറിയത് ആ മൂക്കിലേക്ക് ജീവന്റെ ശ്വാസം വന്നപ്പോഴാണ് അപ്പോൾ നമ്മുടെ അകത്തൂടെ യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്നില്ല എങ്കിൽ ആമീൻ നമ്മളിലൂടെ പിശാചിന് യാതൊരു പേടിയില്ല ആമേൻ നമ്മെ എപ്പോഴാ അവൻ എന്ന് അറിയാമോ ആമേൻ ആമേൻ ഇയോബ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം വച്ചിരിക്കുക പിന്നെ എങ്ങനെ ഞാനൊരു കന്യകയെ നോക്കും ആമേൻ ആ ജീവൻ ആ മരണം കണ്ണിൽ വെളിപ്പെട്ടാൽ നമ്മൾ നോക്കുന്നിടത്ത് തത്ഭുതം നടക്കും കാര്യം കണ്ണിനെ നാം മരിപ്പിച്ചപ്പോൾ മോഹിക്കുന്ന മോഹത്തെ മരിപ്പിച്ചപ്പോൾ ആ കണ്ണിലൂടെ ജീവൻ വെളിപ്പെടാൻ തുടങ്ങി ദാവീദ് പറഞ്ഞു എൻ്റെ അതരത്തിന് ഒരു കാവൽ നിർത്തിയിരിക്കുക ആമീൻ ഈ അതരത്തെ ഞാൻ സൂക്ഷിച്ചു നിർത്തിയിരിക്കുക യാക്കോ പറയുന്നു ഇത് മരണകരമായ വിഷമാണ് പക്ഷേ എന്റെ നാവ് സ്തുതിക്കാനുള്ളതാ ആ നാവ് കൊണ്ട് കുറ്റം പറയിപ്പിച്ച് ഐ മീൻ മോശമായ വാക്കുകളെ പറയിപ്പിച്ച് അതിനെ മരിപ്പിക്കാതിരിക്കുന്നിടത്തോളം ഞാനിനി എത്ര സംഭവിക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞാലും നടക്കത്തില്ല എന്നാൽ എൻ്റെ നാവിനെ ഞാൻ മരിപ്പിച്ചാൽ ഞാൻ യേശുവിൻ്റെ നാമം പറയുന്നിടത്ത് യേശുവിൻ്റെ ജീവൻ വെളിപ്പെടാനിടയായി മാറും ഹലലൂയ അപ്പോൾ ഒരു കാര്യം ദൈവമക്കൾ കെയർഫുള്ളായി ശ്രദ്ധിക്കുക എപ്പോഴാണോ നമ്മുടെ അകത്ത് ജഡമോഹം വരുന്നത് എപ്പോഴാണോ നമ്മുടെ അകത്ത് കൺമോഹം വരുന്നത് അപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം നമ്മുടെ അകത്തൂടെ വെളിപ്പെടുന്ന ജീവൻ വരാതിരിപ്പാൻ പീശാചൊരുക്കുന്ന തന്ത്രമാണ് നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കണം കാര്യം അവയവങ്ങളിലൂടെയാണ് യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കുന്നത് അമീൻ അപ്പോൾ ഈ അവയവങ്ങളെ മരിപ്പിച്ചേ പറ്റൂ ജീവനില്ല എങ്കിൽ നാം ഒരു കാര്യം തിരിച്ചറിയണം നമ്മളെ കൊണ്ട് ഒരു പ്രയോജനമില്ല ആമേൻ കൈയടിക്കുന്നു അടിക്കുന്നു കൈ ഉയർത്തുന്നു ഉയർത്തുന്നു ആമേൻ ആരാധനയ്ക്ക് വരുന്നു വരുന്നു പാട്ടുണ്ടോ ഉണ്ട് ആമേൻ എല്ലാം ഉണ്ട് പക്ഷെ എന്ത് വെളിപ്പെടത്തില്ല ജീവൻ വെളിപ്പെടത്തില്ല നമുക്ക് വളരെ പരിചിതമായ യഹസ്കേലിൻ്റെ പുസ്തകം ആമീൻ വായിക്കേണ്ട മുപ്പത്തി ഏഴാം അധ്യായത്തിൽ നാം പഠിച്ചു വരുമ്പോൾ ആമീൻ അവിടെ ആമീൻ യഹസ്കേൽ പ്രവചിക്കുന്നുണ്ട് ആമീൻ അവിടെ പ്രവചിക്കുമ്പോൾ അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു ഏറ്റവും ഉണങ്ങിയ ഒരിക്കലും സാധ്യതയില്ലാത്ത ആമീൻ അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു ആമീൻ ആമീൻ അതിനുശേഷം മാംസം വന്ന് പിടിച്ചു അതിനുശേഷം തൊക്ക് വന്ന് പൊതിഞ്ഞു ഇപ്പോൾ നല്ല രൂപമായി മാറി അല്ലേ നല്ലൊരു രൂപമായി പക്ഷെ എന്തില്ല ചലനമില്ല അതിനെന്തില്ല ആമീൻ അടുത്ത് പറഞ്ഞ ഈ കാറ്റിനോട് പ്രവചിക്ക എന്തിനാ അറിയാമോ എടുത്തെങ്കിലും ഒന്ന് വായിച്ച് ഈ നിഹിതന്മാർ എന്ത് ചെയ്യാനാ ആമീൻ ജീവിക്കേണ്ടതിന് വായിച്ചേ ആ കാറ്റിനോട് പ്രവചിക്കുക ശ്രദ്ധിക്കണേ നിർത്തണം ഒരു മിനിറ്റ് ഐ മീൻ കാറ്റിനോട് പ്രവചിക്കുക ഇപ്പൊ നല്ലൊരു രൂപമുണ്ട് ഐ മീൻ ഈ ഉണങ്ങിയ അസ്ഥി അസ്ഥിയോട് വന്നെന്ത് ചെയ്തു ചേർന്നു ഐ മീൻ മാംസം വന്നെന്ത് ചെയ്തു പിടിച്ചു ഐ മീൻ തൊക്ക് വന്നെന്ത് ചെയ്തു പിടിച്ചു ഇപ്പൊ കാണാൻ നല്ല ഭംഗിയാണ് സ്വത്രം പറഞ്ഞില്ല കാണാൻ നല്ല ഭംഗിയാ രൂപത്തിന് യാതൊരു മാറ്റവുമില്ല നല്ല ഭംഗിയാ കാണാൻ ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല പക്ഷേ പറയാ അമീൻ എഗസ്കേലെ ഇതിന് ചലനമില്ല ഇത് ചലിക്കണമെങ്കിൽ നീ ഇനിയും പ്രവചിക്കണം കാറ്റിനോട് പ്രവചിക്ക എന്തിനാ ഈ നികിതന്മാർ രൂപത്തിലേ ഉള്ളൂ പക്ഷെ അവരിനി ജീവിക്കണം ഇവർ ചലിക്കണമെങ്കിൽ ഇവരിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ ഇവരകത്ത് ജീവൻ വെളിപ്പെടണം വായിച്ച ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് ഇപ്രകാരം അരുളി ചെയ്യുന്നു ശ്വാസമേ ഈ നാല് കാറ്റുകളിൽ നിന്ന് വന്ന് ഇവർ ജീവിക്കേണ്ടതിന് അവരുടെ മുയൽ ഊതുക വായിച്ചേ ഞാൻ പ്രവചിച്ചപ്പോൾ ആ ആ മതി മതി ഏറ്റവും വലിയൊരു സൈന്യമായി എപ്പോഴേ ഇവർ നിവർന്ന് നിന്നേ ഈ ജീവനകത്തേക്ക് വ്യാപരിച്ചപ്പോൾ ഇത് തന്നെയല്ലേ ഉൽപ്പത്തി രണ്ടിന്റെ ഏഴിൽ വായിച്ചത് ആ മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവത്തിന്റെ ശ്വാസം ജീവനൂതിയപ്പോൾ അപ്പോൾ ഈ ഐ മീൻ അന്ന് ദൈവം ഉണ്ടാക്കിയ സ്വരൂപത്തിലെ മനുഷ്യനും ഇപ്പോൾ പ്രവചിച്ചപ്പോൾ ഉണ്ടായി വന്ന ഈ രൂപത്തിനും രൂപമാ എപ്പോഴാണോ അകത്ത് ജീവൻ വ്യാപരിക്കുന്നത് ആ മേൻ പൗലോസ് പറയാ ഈ ജീവൻ അകത്ത് വ്യാപരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ പ്രിയരെ ആമീൻ നിങ്ങളിലൂടെ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നത് അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല ആമീൻ പൗലോസ് കൊരിന്തിയ സഭയോട് പറയുക ഈ ജീവൻ ഞങ്ങളുടെ അകത്ത് വെളിപ്പെടുന്ന എന്തിനാണെന്നറിയാമോ അപ്പോൾ മാത്രമേ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ആമീൻ രണ്ടിന്റെ പതിനഞ്ച് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകാൻ പറ്റൂ കരങ്ങളെ ഉയർത്തി നല്ലൊരാമയും പറഞ്ഞ് ഒരു സന്തോഷ വാർത്ത ഈ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഷാർജ പട്ടണത്തിൽ ഷാർജ വർഷിപ്പ് സെൻറ്ററിൽ ഒരു പ്രെയർ കോൺഫറൻസ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനഞ്ചിലും നടത്തിയ പ്രെയർ കോൺഫറൻസിൽ അനേകർ നല്ല കർത്താവിനെ അറിഞ്ഞു അനേക യൗവനക്കാർ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടു അനേകർ പ്രാർത്ഥനാ പോരാളികളായി മാറി ഈ മൂന്ന് ദിനരാത്രങ്ങളിൽ നടക്കുന്ന പ്രെയർ കോൺഫറൻസിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ഏഴ് എമിറേറ്റ്സിൽ യു എയിൽ എവിടെയുണ്ടെങ്കിലും ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ സംബന്ധിപ്പാൻ അവരോട് പറയുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക ഈ കോൺഫറൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ